മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്ത് നഗരത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ റബാത്തിലെ കസ്ബ ഓഫ് ഉദയാസ് എന്നറിയപ്പെടുന്ന കാസിലിന് മുന്നിലാണ് ഇപ്പോൾ പഴയ കോട്ട നഗരം പുരാതനമായ ഒരു നിർമ്മിതിക്ക് മുന്നിൽ മനോഹരമായി ഒരുക്കിവെച്ച ഒരു പ്രദേശത്താണ് നിൽക്കുന്നത് അതിൻ്റെ നേരെ മറുവശത്ത് ഇവിടുത്തെ മെദീനയാണ് റബാത്തിൻ്റെ പഴയ നഗരഭാഗം വെളുത്ത കെട്ടിടങ്ങളാണ് മെദീനയിലുള്ളത് അടുത്ത കാലത്തൊന്ന് നവീകരിച്ചതാണ് അവിടം ഞാൻ ആദ്യം തന്നെ കസ്ബ ഓഫ് ദി ഉദയാസ് എന്ന സിറ്റാഡലിലേക്ക് കയറാൻ തീരുമാനിച്ചു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചുണ്ണാമ്പുകല്ലിൽ പണിത ഒരു കൂറ്റൻ നിർമ്മിതി ഇന്ന് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് മോണുമെന്റ് ആണ് അതിനകത്തേക്ക് പല പല കവാടങ്ങളുണ്ട് അത് കടന്ന് അകത്തേക്ക് പോകാം അതിൽ ഒരു ഭാഗത്തു കൂടി ഞാൻ നടന്നു രണ്ടു വശത്തും വലിയ മതിൽക്കെട്ടുകളാണ് കാണുന്നത് കൂറ്റൻ മതിൽക്കെട്ടുകൾ നദീതടത്തിലെ കോട്ടുനഗരം എന്നാണ് കസ്ബ ഓഫ് ഉദയാസ് എന്ന വാക്കിനർത്ഥം മഴക്കാലത്ത് വെള്ളമൊഴുകുന്ന ഏതാനും വാദികൾ ഇവിടെയുണ്ട് ആ വാദികളിൽ പണിത കോട്ടയായതിനാലാണ് കസ്ബ ഓഫ് ഉദയാസ് എന്ന പേര് കിട്ടിയത് പത്താം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമുണ്ട് ഈ കോട്ട നഗരത്തിന് പലതവണ തകർക്കപ്പെടുകയും വീണ്ടും നിർമ്മിക്കുകയും ചെയ്ത ഒരു കോട്ട നടന്ന് ഞാൻ കസ്ബയുടെ കിഴക്കേ വശത്തേക്കെത്തി പടിഞ്ഞാറ് വശത്തു നിന്നാണ് കയറി വന്നത് പല വഴിയിലൂടെ ടൂറിസ്റ്റുകൾ മല കയറി വന്നു തുടങ്ങിയിരിക്കുന്നു ടൂറിസ്റ്റുകളെ കാത്ത് കരകൗശല വസ്തുക്കൾ ചിത്രത്തുണികൾ പെയിന്റിങ്ങുകൾ തുടങ്ങിയവയൊക്കെ വിൽപ്പനയ്ക്ക് നിരത്തി തുടങ്ങി സമയം രാവിലെ പത്തു മണിയാകുന്നതേ ഉള്ളൂ അവിടെ നിൽക്കുമ്പോൾ താഴ്വാരം കാണാം മുകളിലേക്ക് പനകളുടെ ചുവട്ടിലൂടെ പാതകൾ കടന്നുപോകുന്നു അവിടെ വഴിയോരങ്ങളിൽ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണെന്നതിന്റെ സൂചന നൽകി കരകൗശല വസ്തുക്കളും മറ്റും വിൽക്കാൻ വെച്ചിരിക്കുന്നു പഴയകാലത്ത് ആളുകൾ തിങ്ങി വസിച്ചിരുന്ന ഒരിടമാണ് കസ്ബ വ്യാപാര കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ കസ്ബയുടെ ഇടവഴികളിലൂടെ നടന്നു അടുത്ത കാലത്ത് നവീകരിച്ചതാണ് ഇതെല്ലാം ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയ ഫുട്പാത്തുകൾ വശങ്ങളിലെ കെട്ടിടങ്ങളെല്ലാം പുനരുദ്ധരിച്ച് വെള്ള പെയിന്റ് അടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു വഴിയരികിൽ കലാമൂല്യമുള്ള വസ്തുക്കളും സംഗീത ഉപകരണങ്ങളും സുവനീറുകളുമെല്ലാം നിരത്തിവെച്ചിരിക്കുന്നു നടന്ന് പ്രധാന തെരുവുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു നോക്കി നിൽക്കെ ടൂറിസ്റ്റുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായിട്ടാണ് അടുത്ത കാലത്ത് കസ്ബ പുനരുദ്ധരിച്ചിരിക്കുന്നത് കെട്ടിടങ്ങൾക്കെല്ലാം ഒരേ നിറം നൽകുകയും ദ്രവിച്ചു തുടങ്ങിയ ജാലകങ്ങളും മറ്റും പുനർനിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു വഴികളാകട്ടെ ഗ്രാനൈറ്റ് പാളികൾ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഒരു ഭാഗത്ത് കസ്ബയിലെ മോസ്കിന്റെ മിനാരം ഉയർന്നു നിൽക്കുന്നു എവിടെയും കാണാം ടൂറിസ്റ്റുകളെ ഉച്ചയാവുമ്പോഴേക്കും ഇവിടെ ടൂറിസ്റ്റുകൾ നിറയും പല കാലങ്ങളിൽ പല രാജവംശങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു റബാത്തിലെ ഈ കസ്ബ ഉമയാദകൾക്ക് ശേഷം അൽ മൊറാവിദ് രാജവംശം പിന്നെ അൽ മൊഹാദ് കാലിഫൈറ്റ് തുടർന്ന് അലാവി രാജവംശം ഇങ്ങനെ പലരിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനൊപ്പം കസ്ബ വികസിക്കുകയും ചെയ്തിരുന്നു വലിയ കോട്ടമതിലുകൾ കൂറ്റൻ കവാടങ്ങൾ മോസ്ക് സൈനിക ബാരക്കുകൾ എന്നിവയൊക്കെ ഓരോ ഭരണാധികാരികൾ കസ്ബയോട് കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു ഫ്രഞ്ച് കോളനിക്കാലത്ത് തദ്ദേശീയർ തിങ്ങി വസിക്കുന്ന ഒരു പ്രദേശമായിരുന്നു കസ്ബ ചിലയിടത്ത് ചുവരുകളിലൊക്കെ പെയിന്റിങ്ങുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണെങ്കിലും ഇവിടെയും ചിത്രപ്രദർശനത്തിനും ചിത്രങ്ങൾ വിൽക്കാനുമെല്ലാം സൗകര്യമുണ്ട് അത് പ്രദേശത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഒട്ടേറെ കലാകാരന്മാരുടെ മനോഹരമായ സൃഷ്ടികൾ വിൽക്കാനുള്ള അവസരം ഒരുങ്ങുകയും ചെയ്യുന്നു ഒരു എക്സിബിഷൻ ഹാളോ ഒരു ഷോപ്പോ വാടകയ്ക്കെടുക്കാതെ തന്നെ പെയിന്റിംഗ് വിൽക്കാം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടങ്ങളുള്ള ഇടത്തെരുവുകളിലൂടെയാണ് നടക്കുന്നത് ഓരോ തെരുവിലേക്കും തിരിയുമ്പോൾ ടൂറിസ്റ്റുകളുടെ ബാഹുല്യം കൂടിക്കൂടി വരുന്നതാണ് കാഴ്ച അങ്ങനെ നടന്ന് ഞാൻ സിറ്റാഡലിന്റെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തേക്കെത്തുന്നു ടെറസ് പോലുള്ള ഒരു ഭാഗത്തേക്ക് അവിടം വലിയൊരു മൈതാനമാണ് അതിനു ചുറ്റും കുറേ കെട്ടിടങ്ങളുണ്ട് കടലിലേക്ക് തുറന്നിരിക്കുന്ന വലിയൊരു മട്ടുപ്പാവ് പോലെയാണ് ഇവിടം അവിടമൊക്കെ ലൈറ്റുകൾ സ്ഥാപിച്ചും നിലത്ത് ഗ്രാനൈറ്റ് വിരിച്ചുമെല്ലാം സുന്ദരമാക്കിയിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നഗരത്തിന്റെ കടലിനോട് ചേരുന്ന ഒരു ഭാഗവും ബോ റഗ്രഗ് എന്ന നദിയുടെ അഴിമുഖവും കാണാം ആ കാഴ്ചകൾ കാണാനാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ ഈ മുനമ്പിലേക്ക് വരുന്നത് സിറ്റാഡലിൽ നിന്നും കൽപ്പടവുകൾ താഴേക്ക് ഇറങ്ങിപ്പോകുന്നു ബോ റഗ്രഗ് നദി അറ്റ്ലാന്റിക് സമുദ്രവുമായി ചേരുന്നത് ഇവിടെ വെച്ചാണ് അതിന് മറുവശത്ത് സെമിത്തേരികളും മറ്റുമായി നഗരത്തിന്റെ പുറം ഭാഗമാണ് അക്കാണുന്നത് നദിയും സമുദ്രവും സംഗമിക്കുന്നിടത്താണ് സിറ്റാഡലിന്റെ സ്ഥാനം ഇങ്ങനെ ഒരു സിറ്റാഡൽ ഇവിടെ പണിയാനുള്ള കാരണവും തന്ത്രപ്രധാനമായ ഈ പ്രത്യേകത തന്നെയായിരിക്കാം കപ്പലുകൾ വന്നെടുക്കുന്നതിനുള്ള സൗകര്യവും സ്വാഭാവികമായുള്ള ഒരു സംരക്ഷണവുമെല്ലാം കോട്ട ഇവിടെ പണിയുന്നതിന് കാരണമായിട്ടുണ്ട് അടിമകളെ കൊണ്ടുപോകുന്നതിന് പണ്ട് പായക്കപ്പലുകൾ വന്നെടുത്തിരുന്നത് ഇവിടെയാണ് ഗൈഡുകൾ പറയുന്ന ചരിത്രം കേട്ടും സമുദ്രവും നഗരത്തിന്റെ മറുഭാഗവും കണ്ടും ധാരാളം ടൂറിസ്റ്റുകൾ നിൽക്കുന്നു ദീർഘമായൊരു ചരിത്രമുള്ള കോട്ടയാണല്ലോ ഇത് അറ്റ്ലാന്റിക് സമുദ്രമാണ് നേരെ മുന്നിൽ ഒരറ്റത്തേക്ക് നടക്കുമ്പോൾ താഴെ ചില കെട്ടിട ഭാഗങ്ങൾ കാണാം അത് പഴയ തടവറകളൊക്കെ ആയിരുന്നു ഇവിടെ ഒരു ബ്രേക്ക് വാട്ടർ പണിതുവച്ചിട്ടുണ്ട് ശക്തമായ തിരകൾ അടിച്ചുകയറുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരമാണ് കോട്ടയോട് ചേർന്ന് ആഴം കുറഞ്ഞ ബീച്ചുകളുണ്ട് അവിടെ ആളുകൾ ഇറങ്ങി കളിക്കുന്നത് കാണാം താഴെ കാണുന്ന കെട്ടിടം പണ്ട് ഇവിടുത്തെ ജയിലായിരുന്നു സ്പെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ട മോർ വർഗക്കാർ ഇവിടം കേന്ദ്രമാക്കി തങ്ങളുടെ ഒരു റിപ്പബ്ലിക് തന്നെ സ്ഥാപിച്ച കാലമുണ്ട് അക്കാലത്ത് അടിമ വ്യാപാരമായിരുന്നു അവരുടെ പ്രധാന വരുമാന മാർഗം ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന അടിമകളെ കച്ചവടം ചെയ്യും വരെ പാർപ്പിച്ചിരുന്നത് താഴെ സമുദ്രത്തോട് ചേർന്ന് നിർമ്മിച്ച കെട്ടിടങ്ങളിലാണ് സിറ്റാഡലിന് മുകളിൽ നിന്നാൽ നല്ലൊരു വ്യൂ കിട്ടും തന്ത്രപ്രധാനമായൊരു സ്ഥലം തന്നെയാണിത് താഴെ ബീച്ചും ഒരു മലഞ്ചെരിവുമാണ് ഞാൻ അവിടെ നിന്നും തിരികെ നടന്നു തിരികെ നടക്കുമ്പോൾ കടന്നുപോയ കാലഘട്ടത്തിന്റെ രസകരമായ ആവേശമുണർത്തുന്ന കഥകളാണ് ഓർക്കുന്നത് മൂർവർഗക്കാരുടെ റിപ്പബ്ലിക് ഓഫ് സാലി നിലനിന്ന കാലത്താണ് ഈ കസ്ബ സംഭവബഹുലമായിരുന്നത് അന്ന് മതിൽക്കെട്ടിനകത്തെ ഈ നഗരത്തിൽ ഇരുപതിനായിരത്തോളം ആളുകൾ ഉണ്ടായിരുന്നു കൃഷിയോ വ്യാപാരമോ ഒന്നും ഇവിടെ നടക്കില്ല അതിനാൽ അന്നവർ കണ്ടെത്തിയ വരുമാനമാർഗം കടൽ കൊള്ളയായിരുന്നു കപ്പലുകൾക്ക് ദൂരെ നിന്നും കാണാനാവാത്ത ഒരിടത്താണ് സിറ്റാഡൽ പെട്ടെന്ന് കോട്ടയുടെ കാഴ്ചയിലേക്ക് കപ്പലെത്തുമ്പോൾ ഇവിടെ നിന്നും പീരങ്കി വെടിപൊട്ടും വെടിയുതിർത്ത് ഭാഗികമായി തകർക്കുകയും ഭീതി ഉണർത്തുകയും ചെയ്ത കപ്പലിലേക്ക് ഇവിടെ നിന്നും ആളുകൾ കുതിച്ചെത്തി അത് കൊള്ളയടിക്കും അടിമക്കപ്പലാണെങ്കിൽ മുഴുവൻ അടിമകളെയും പിടിച്ചെടുത്ത ശേഷം കപ്പൽ മുക്കിക്കളയുന്ന പതിവുമുണ്ടായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ അലാവി രാജവംശം സാലി റിപ്പബ്ലിക്കിനെ തകർത്ത് ഇവിടെ മൊറോക്കോയിലേക്ക് കൂട്ടിച്ചേർക്കും വരെ കടൽ കൊള്ളക്കാരുടെ താവളമായിരുന്നു ഈ കസ്ബ കസ്ബയുടെ ഇടത്തെരുവുകൾ സജീവമായി കഴിഞ്ഞു ഇവിടമെല്ലാം ടൂറിസത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ടൂറിസ്റ്റുകൾ വന്നു നിറയുന്ന തെരുവുകൾ ഇങ്ങനെയായിരിക്കും ഇവിടെ നാട്ടുകാരായി അധികം പേരെ കാണില്ല നാട്ടുകാർക്കിടയിലൂടെ വല്ലപ്പോഴും ഒരു ടൂറിസ്റ്റ് പോകുന്നതല്ല യഥാർത്ഥ ടൂറിസം ടൂറിസ്റ്റുകൾ നിറഞ്ഞൊഴുകുന്ന തെരുവുകളിൽ അപൂർവമായി നാട്ടുകാരെ കാണുന്നതാണ് യഥാർത്ഥ ടൂറിസം എന്ന് തിരിച്ചറിയുന്നത് ഇത്തരം യാത്രകളിലാണ് ഇവിടെ വലിയൊരു കവാടമുണ്ട് ആദ്യകാലത്തെ പ്രധാനപ്പെട്ട ഒരു കവാടമായിരുന്നിരിക്കണം അത് അടഞ്ഞുകിടക്കുകയാണ് അതിനകത്ത് ഒരു മ്യൂസിയമാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അങ്ങോട്ട് ആളുകളെ കയറ്റിവിടുന്നില്ല നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരിക്കണം വേറൊരു വഴിയിലൂടെ ഞാൻ പുറത്തേക്ക് നടക്കുകയാണ് ഖസ്ബയിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരമായി മുൻഭാഗത്ത് നിന്ന് കാണുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ സിറ്റാഡലിലെ കവാടങ്ങളുടെ അകത്തെ രൂപം മൂന്നും നാലും ചേംബറുകളുണ്ട് ഓരോ ഗേറ്റിനും അകത്തും പുറത്തും കാവൽക്കാരുണ്ടായിരുന്നു പണ്ട് ഗേറ്റിനോടനുബന്ധിച്ച് സൈനികരുടെ ചെറിയൊരു താവളവും ഉണ്ടായിരുന്നു പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ ആളുകൾ കസ്ബയിലേക്ക് കയറുന്നതിനായി നിൽപ്പുണ്ട് ഇതുവഴി കയറുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യാം അകത്ത് കയറുന്നതിന് ടിക്കറ്റൊന്നും എടുക്കേണ്ടതില്ല പുറത്തേക്കിറങ്ങുമ്പോൾ അവിടെ കുറച്ചാളുകൾ എന്തോ കാഴ്ച കണ്ടെന്ന പോലെ കൂടി നിൽപ്പുണ്ട് എന്നാൽ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നുമില്ല ആളുകളുടെ നടത്തം അല്പം സ്ലോ ആയിരിക്കുന്നു കോട്ടുമതിലിനരികിലൂടെ നടന്നു ഒരു കുന്നിനെ ചുറ്റി സമുദ്രതീരം വരെ നീളുന്ന മതിലാണ് ഇവിടെ ഒരു കാഴ്ചയുണ്ട് അതാണ് ആളുകളെ നടത്താതെ ഒരു ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു റോബോട്ടിന്റെ ട്രയൽ നടത്തുകയാണ് അത് ഷൂട്ട് ചെയ്യുന്നുമുണ്ട് ഒരു റോബോട്ട് ഡോഗാണത് അടുത്ത കാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൽ സ്ഥാനം പിടിച്ച റോബോട്ട് ഡോഗായ ഒളിമ്പിക്സിന്റെ ഗണത്തിൽപ്പെട്ട ഒരു റോബോട്ട് നിരന്ന പ്രതലത്തിലൂടെ ഓടാനും പടവുകൾ കയറാനുമൊക്കെ ശേഷിയുള്ളതാണിത് ആളുകൾ അടുത്തേക്ക് വരരുതെന്നൊക്കെ റോബോട്ടിന്റെ കൂടെയുള്ളവർ പറയുന്നുണ്ട് ട്രയൽ നടക്കുകയാണ് കൗതുകമുണർത്തുന്നതാണ് റോബോട്ടിന്റെ ചലനങ്ങൾ ഞാൻ ആദ്യമായാണ് ഇത്തരമൊരു റോബോട്ടിനെ നേരിൽ കാണുന്നത് അവരുടെ സംഘത്തിലുള്ള ഫോട്ടോഗ്രാഫർമാരും മറ്റുമാണ് ഈ പോകുന്നത് ആരെയും അടുത്തേക്ക് വിടുന്നില്ല കുറെ അകലെ നിന്നാണ് എൻ്റെ ഷൂട്ടിംഗ് കുറച്ചു നേരം ഞാൻ റോബോട്ടിന്റെ പ്രവൃത്തികൾ കണ്ടുനിന്നു കുറെ പടവുകൾ കയറി അവൻ നിശ്ചലനായി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല നേരം കാത്തുനിന്നു എന്തോ നിർദ്ദേശത്തിന് കാത്തെന്നോണം റോബോട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് റോബോട്ടിനെയും കൂട്ടുകാരെയും അവിടെ വിട്ട് വീണ്ടും നടപ്പ് തുടർന്നു നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ റബാത്ത് എന്ന ഈ തലസ്ഥാന നഗരം എത്ര മനോഹരവും സുന്ദരവുമാണെന്നാണ് പഴയ നഗരം പോലും വളരെ വൃത്തിയോടെ പരിപാലിക്കുന്നു പോസ്റ്ററില്ല ബാനറുകളില്ല മാലിന്യ ലേശമില്ല ഇത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ കാരണമുണ്ട് ആധുനിക സമൂഹം ഇങ്ങനെയൊക്കെയാണ് ദാരിദ്ര്യമോ സമ്പത്തോ ഒന്നും ആധുനിക സമൂഹത്തിൽ വിഷയമല്ല മനുഷ്യന്റെ സംസ്കാരമാണ് പ്രധാനം വന്ദേ ഭാരത് എന്ന ട്രെയിൻ ഓടിത്തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ അതിന്മേൽ പോസ്റ്റർ ഒട്ടിക്കണമെന്ന് വാശി പിടിക്കുന്ന മനോഭാവമാണ് നമ്മിൽ ചിലരുടേത് അത് തെളിയിക്കുന്നത് സൗന്ദര്യബോധം തന്നെയാണല്ലോ പൗരബോധമില്ലാത്ത ജനമുള്ളയിടത്ത് അതാണ് സംഭവിക്കുക എന്നാൽ ഇവിടെ നോക്കൂ ഇവിടം വൃത്തിയാക്കുന്ന ജീവനക്കാരനെ ഞാൻ കണ്ടു അയാൾ ചെറിയൊരു ഉപകരണവുമായി നടന്ന് നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത സാധനങ്ങളെ പുല്ലിനകത്തു നിന്നൊക്കെ തപ്പിയെടുത്ത് മാറ്റുന്നു ഇതാണ് മൊറോക്കോ എന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തെ സൗന്ദര്യബോധം വൃത്തിയെക്കുറിച്ചുള്ള ബോധം ഇത് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലാണ് നമ്മൾ ഇന്ത്യക്കാർക്കുണ്ടാവുക എന്ന അത്ഭുതത്തോടെയാണ് ഞാൻ നടക്കുന്നത് ഞാൻ ഇനി മെദീനയിലേക്കാണ് കയറാൻ പോകുന്നത് ഈ വെളുത്ത കെട്ടിടങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അതിനകത്ത് ഇടുങ്ങിയ തെരുവുകളും ജീവിതവും ഉണ്ടെന്ന് അറിയില്ല അങ്ങോട്ട് നടക്കുകയാണ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇടുങ്ങിയ തെരുവുകൾ കണ്ടു തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെസിലും കാസാബ്ലാങ്കയിലും കണ്ടതരം സുവനീർ കടകളും മറ്റുമുള്ള തെരുവുകൾ രാവിലെ പത്തു മണി കഴിഞ്ഞതേയുള്ളൂ എന്നതിനാൽ ടൂറിസ്റ്റുകൾ അധികമായി ഇങ്ങോട്ട് ഇറങ്ങിത്തുടങ്ങിയിട്ടില്ല ഉച്ചയോടെ ആയിരിക്കാം ഇവിടെ കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുകയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് ഈ കടകളെല്ലാം ഏറെ സജീവമാവുക മെദീനയിലെ കെട്ടിടങ്ങളുടെ എല്ലാം കാഴ്ച രസകരമാണ് എല്ലാറ്റിനും ഒരു പൗരാണിക ഛായയുണ്ട് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് പെയിന്റിങ്ങുകൾ ഉൾപ്പെടെയുള്ള നിരവധി സാധനങ്ങളാണ് കരകൗശല വസ്തുക്കൾ പർവ്വതാനികൾ ഇരിപ്പിടങ്ങൾ ലെതർ കൊണ്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെയെല്ലാമുണ്ട് കളർഫുള്ളാണ് എല്ലാം അൽ മുഹാദ് ഖലീഫമാർ മൊറോക്കോ ഭരിച്ചിരുന്ന കാലത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഇവിടം ഒരു പട്ടണമായി വികസിക്കുന്നത് പ്രധാന തെരുവുകളിലൂടെ മാത്രമല്ല പല ഇടത്തെരുവുകളിലൂടെയും ഞാൻ കുറേ നടന്നു ഇവിടെ ചായ കിട്ടും ഒരു മൊറോക്കൻ ചായ കുടിക്കാമെന്ന് തോന്നിയിട്ട് കുറച്ചു നേരമായി എൻ്റെ കൂടെ അജീഷ് എന്ന സുഹൃത്തുണ്ട് റബാത്തിൽ ജോലി ചെയ്യുന്നയാൾ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അജീഷിന് നാണമാണ് ഈ കടയിൽ ചായ ചോദിച്ചപ്പോൾ ചായ തരാം പക്ഷേ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് കച്ചവടക്കാരൻ പറഞ്ഞത് അതിനാൽ ഷൂട്ട് ചെയ്യാതെ ഒരു ചായ കുടിച്ച് ഞങ്ങൾ മടങ്ങി ഫെസ് നഗരം പോലെ ഇവിടം ഒരു ലെതർ ഉൽപാദന കേന്ദ്രമല്ലെങ്കിലും ഇവിടെയും ലെതർ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് ഫെസിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കാം ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി ചൈനീസ് നിർമ്മിതമായ മുച്ചക്ര വാഹനങ്ങൾ തെരുവിൽ കാണാം ഓട്ടോറിക്ഷ പോലുള്ളത് വേറൊരു ഇടത്തെരുവിൽ കുട്ടികൾ കളിക്കുന്നു എൻ്റെ ക്യാമറ കണ്ടതോടെ പയ്യന് നാണമായി പഴയ തെരുവിനെ ടൂറിസത്തിനു വേണ്ടി ഒരുക്കിയെടുത്തിരിക്കുന്നു ടൂറിസ്റ്റുകൾക്ക് വെയിലേൽക്കാതെ നടക്കാവുന്ന വിധം പണിതിരിക്കുന്നു ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ കടകളുടെ എണ്ണം കൂടി ഫെസിലെ മെദീനയിൽ കണ്ടതുപോലെ ഗംഭീരമായി ഒരുക്കി വച്ചിരിക്കുന്ന ഇടങ്ങൾ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്നതാണെല്ലാം മൊറോക്കോയുടെ എല്ലാ പട്ടണങ്ങളിലും ഇതുപോലുള്ള തെരുവുകളുണ്ട് ഇത്തരം തെരുവുകളും എല്ലാം ഉണ്ടെങ്കിലേ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമുണ്ടാകൂ അല്ലാതെ കുറേ ടൂറിസ്റ്റുകൾ വന്ന് കാഴ്ചകൾ കണ്ട് തിരിച്ചുപോയാൽ നാട്ടുകാർക്ക് എന്താണ് ഗുണം ഇത്തരം പെയിന്റിങ്ങുകൾ ഒന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ ആയിരം ദീർഘത്തിന്റെ കച്ചവടമാണ് നടക്കുക അത് ഒരു സാധാരണ പെയിന്റർക്ക് ചിലപ്പോൾ ഒരു മാസം കിട്ടുന്ന വരുമാനമായിരിക്കാം ചിത്രകാരന്മാർക്കും കലാകാരന്മാർക്കുമെല്ലാം വരുമാനം കിട്ടണമെങ്കിൽ അവരുടെ വർക്കുകൾ ടൂറിസം സെന്ററുകളിൽ ഇത്തരത്തിൽ ഡിസ്പ്ലേ ചെയ്യണം ഞാൻ വേറൊരു ഇടത്തിരിവിലൂടെ അകത്തേക്ക് ചെന്നു ഇങ്ങനെയുള്ള ചില വഴികൾ എത്തുന്നത് ഒരു വലിയ മുറ്റത്തേക്കായിരിക്കും ഇത് മനോഹരമായ ഒരു കെട്ടിടത്തിന്റെ നടുമുറ്റമാണ് പഴയകാലത്ത് ദൂരദേശങ്ങളിൽ നിന്നും എത്തുന്ന കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള സത്രങ്ങളോ മറ്റോ ആയിരുന്നിരിക്കാം ഇത് കച്ചവടക്കാർ ഒട്ടകപ്പുറത്ത് സാധനങ്ങളുമായി വരുമ്പോൾ താമസിച്ചിരുന്ന സത്രങ്ങൾ ഇത്തരം നഗരങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ ലെതർ കൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ നിർമ്മിക്കുകയാണ് സ്റ്റൂൾ പോലുള്ള പ്രത്യേക ഇരിപ്പിടം അതും ബാഗുമെല്ലാം ഉണ്ടാക്കുന്ന ഒരാൾ ഇവിടെയുണ്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ തീരുമാനിച്ചു പേര് ചോദിച്ചു പക്ഷേ ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല അജീഷ് ഇവിടുത്തെ ഭാഷയിൽ ചോദിച്ചപ്പോൾ അലി എന്നാണ് പേരെന്ന് പറഞ്ഞു നല്ല സൗഹൃദ ഭാവമുള്ള മനുഷ്യൻ ആർട്ട് ബസാർ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് ഇവിടം വിൽപ്പനശാല മാത്രമല്ല വർക്ക്ഷോപ്പ് കൂടിയാണ് പല പല വർക്ക്ഷോപ്പുകൾ നിരവധി സാധനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അതിഗംഭീരമായ സാധനങ്ങളാണ് ചിലർ ആൻറ്റിക് സാധനങ്ങളാണ് വിൽക്കുന്നത് പഴയ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി തീർക്കുന്നതും പോളിഷ് ചെയ്യുന്നതുമെല്ലാം ഇവിടെ വെച്ച് തന്നെ ഒരു നൂറ്റാണ്ട് മുൻപത്തെ വീട്ടുപകരണങ്ങൾ മൊറോക്കൻ ശൈലിയിലുള്ള പാത്രങ്ങൾ റേഡിയോ ഗ്രാമഫോൺ ഗ്ലോബ് തുടങ്ങി ധാരാളം വസ്തുക്കൾ പഴയ വീടുകളിൽ നിന്ന് ശേഖരിച്ച മെഴുകുതിരിക്കാൽ വരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് സമോവറുകൾ റാന്തൽ വിളക്കുകൾ തൂക്കുവിളക്കുകൾ ഇങ്ങനെ പലതും ചിലതൊക്കെ റിപ്പയർ ചെയ്യുന്നു പോളിഷ് ചെയ്യുന്നു പെയിന്റിംഗ് നടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഈ ആർട്ട് ബസാറിനകത്തെ പല മുറികളിലായി നടക്കുന്നുണ്ട് ഇവിടെയുള്ളവർക്ക് ക്യാമറയൊന്നും വലിയ പ്രശ്നമല്ല ഞാൻ അവിടെ നിന്ന് തിരികെ പുറത്തെ തെരുവിലേക്ക് നടന്നു ഈ തെരുവും ഭിത്തിയും അതിൻ്റെ ജാലകങ്ങളുമൊക്കെ എത്ര കലാപരമായാണ് സംരക്ഷിച്ചിരിക്കുന്നതെന്ന് കാണുക മുറുക്കിത്തുപ്പുന്ന സ്വഭാവമോ വഴിയരികിൽ സൂത്രത്തിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന സ്വഭാവമോ വേസ്റ്റ് വലിച്ചെറിയുന്ന സ്വഭാവമോ ഇല്ലാത്തതുകൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള നൂറ്റാണ്ടുകളിൽ വലിയൊരു വാണിജ്യ ഇടത്താവളമായിരുന്നു റബാത്ത് യൂറോപ്യരും അറബി നാടുകളിൽ നിന്നുള്ളവരും ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരും അക്കാലത്ത് ഇവിടെ കച്ചവടത്തിനെത്തിയിരുന്നു തുടർന്ന് ഒരു നൂറ്റാണ്ടോളം ആഭ്യന്തര കുഴപ്പങ്ങളിൽ പെട്ടപ്പോൾ റബാത്തിന്റെ കച്ചവട പെരുമ കുറഞ്ഞു പിന്നീട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയാറിൽ അലാവി രാജവംശം അധികാരം പിടിച്ചെടുത്തതോടെ വീണ്ടും ഇവിടെ വാണിജ്യത്തിന്റെ സുവർണ കാലമായി ഫ്രഞ്ചുകാർ മൊറോക്കോയെ തങ്ങളുടെ കോളനിയാക്കും വരെ നല്ലൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു റബാത്ത് ഇവിടെ മിറർ വർക്കുകളും വീടുകൾ അലങ്കരിക്കാനുള്ള സാധനങ്ങളും പരവതാനികളുമെല്ലാമാണ് വിൽക്കുന്നത് പെയിന്റിങ്ങുകളുടെ നിരവധി കടകളുണ്ട് ഇത്രയേറെ കലാകാരന്മാർ മൊറോക്കോയിൽ ഉണ്ടോ എന്ന് ഇതെല്ലാം കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും അതെല്ലാം കണ്ട് പല വഴികളിലൂടെ ഞങ്ങൾ നടന്നു നിരവധി ഇടത്തെരുവുകളുണ്ട് അജീഷ് കൂടെയുള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമായി നടക്കാം എന്നാൽ സുനീറിനെ പോലെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസം അജീഷിനില്ല വേറൊരു തെരുവിൽ ലഘുഭക്ഷണങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ ബേക്കറികളൊക്കെ തുറന്നു തുടങ്ങുന്നു സൈക്കിൾ ഉന്തിക്കൊണ്ടു പോകുന്ന ഗ്രാമീണർ ഇന്നാട്ടുകാരും തെരുവിലേക്ക് ഇറങ്ങിത്തുടങ്ങി അവർ പരസ്പരം സംസാരിച്ചും ഒരു മൊറോക്കൻ ചായ കുടിച്ചുമൊക്കെ ഇരിക്കുകയാണ് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് തെരുവിൽ ഏറെ സജീവമായി കഴിഞ്ഞു ഇടത്തെരുവുകൾ ഇനി വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്കാണ് ഞാൻ പോകുന്നത് അവിടെ സുനീറും റിസ്വാനും കാത്തുനിൽപ്പായിരിക്കും അവിടം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ കാണുന്നത് റബാത്ത് എന്ന തലസ്ഥാന നഗരത്തിന്റെ പുരാതന ഭാഗങ്ങൾ തന്നെയാണ് റബാത്തിന് ഒരു മോഡേൺ ഭാഗം കൂടിയുണ്ടെന്നുള്ളത് മറക്കരുത് ഇവിടെ പഴയ വസ്തുക്കൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന പഴയ തരം സാധനങ്ങൾ പഴയ ജാക്കറ്റും മറ്റും ഒരു ഫ്ലീ മാർക്കറ്റ് പോലെ സെക്കൻഡ് ഹാൻഡ് വസ്തുക്കളുടെ ചന്ത നടന്ന് ഞങ്ങൾ മെദീനയുടെ കാഴ്ചകളിൽ നിന്നാകുന്നു മെദീന ഇവിടെ അവസാനിക്കുകയാണ് ഇത്ര നേരം കൊണ്ട് മെദീനയുടെ ചെറിയൊരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ അതിൻ്റെ കോട്ടമതിലിൻ്റെ പഴയ കവാടം കടന്ന് താഴേക്കിറങ്ങി ഈ കോട്ടമതിലിനപ്പുറം മുഴുവൻ മെദീനയാണ് ആ കാഴ്ചകൾ പിന്നിട്ട് റബാത്തിന്റെ അടുത്ത കാഴ്ചകളിലേക്ക് ഞാൻ സഞ്ചാരം തുടർന്നു വ്യത്യസ്തമായ സംസ്കാരവും പ്രകൃതി ദൃശ്യങ്ങളുമുള്ള നാല് രാജ്യങ്ങളുമായി ഇതാ സഞ്ചാരം പതിമൂന്നാം വോളിയം പെൻഡ്രൈവിൽ മോണ്ടിനീഗ്രോ സെർബിയ പനാമ സ്ലൊവേനിയ സഞ്ചാരം വോളിയം നമ്പർ തേർട്ടീൻ പെൻഡ്രൈവ് വില നാലായിരം രൂപ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ triple nine five triple four triple two എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ